friends this is DT baby and I am going to introduce to you someone extraordinary some people call him a scientist and in fact he won the young scientist award uh, I am so sorry that I couldn't spend time with him for a long time by the time I reached the place I got busy with something else you'll understand it by the end of the video So please watch the video carefully till the end. Thank you and have a nice day. നമ്മൾ ശാസ്ത്രബോധത്തോടെ തന്നെ എല്ലാവരും എല്ലാ മനുഷ്യരും ജീവിക്കുന്നത് അത് വേറെ സത്യം മലയാളിക്ക് മലയാളി അംഗീകരിക്കാനാണ് ബുദ്ധിമുട്ട് പക്ഷേ ഒരു ചൈനക്കാരൻ ഇറക്കിയ സാധനമാണെങ്കിൽ അവരത് ഇത് തന്നെ വൈറലാക്കി കളിച്ചു ശാസ്ത്രബോധമുള്ള കുറേ പിള്ളേരെ വളർത്തിയെടുക്കണം നമ്മളടുത്തൊക്കെ പഠിക്കാൻ കുറേ പിള്ളേരൊക്കെ വളരാറുണ്ടായിരുന്നു കുറേ എഞ്ചിനീയർമാരെ ശ്രദ്ധിച്ചു ചെറിയ പ്രായം പോലെയൊക്കെ ചെയ്യുന്ന ടെക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാണിപ്പോൾ അടയ്ക്കാൻ പറ്റുന്ന തനിയെ കയറുന്ന ഒരു യന്ത്രമാണ് ഇത് ഏത് വണ്ണത്തിലുള്ള അടയ്ക്കാൻ പറ്റുന്ന ചുവാട്ട് കയറി അടക്കയുടെ തൊട്ട് താഴെ വെച്ച് നമ്മൾ ആറിഞ്ച് താത്ത് മെഷീനെ നടത്തിക്കുമ്പോൾ ഒറ്റ വലിയ പിടിക്കുമ്പോഴത്തേക്ക് അടയ്ക്ക കട്ടായിട്ട് ഇതിനകത്ത് പിന്നെ നമുക്ക് അടുത്തൊരു കാര്യം പിടിച്ച് താത്ത് ഇറക്കുകയും ചെയ്യും ഇതാണ് ആൾ കയറണ്ടെന്നുള്ളൊരു പ്രത്യേകത പിന്നെ ഇതിന്റെ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ മരം തമ്മിൽ മുട്ടിയൊക്കെ നിൽക്കുന്നിടത്ത് ഇത് കയറത്തില്ല പിന്നെ അതുപോലെ വള്ളി ചിലരൊക്കെ നമ്മൾ അടയ്ക്കാമരത്തേലെ ഈ പിന്നെ കുരുമുളകൊക്കെ പടത്തില്ല അങ്ങനെയുള്ളതെല്ലാം പറ്റത്തില്ല പ്ലെയിൻ ആയിട്ട് നിൽക്കണം പ്ലെയിൻ ആയിട്ട് ഇത് ഇത് സ്മൂത്ത് ആയിട്ട് കയറി പോകത്തക്ക കയറി അതിനുമാത്രം അടയ്ക്ക കൃഷി ഉണ്ടോ അല്ല നമ്മുടെ നാട്ടിൽ കുറവായിരിക്കും നമ്മുടെ കേരളത്തിൽ വടക്കൻ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ശരി കൃഷി പിന്നെ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അവിടങ്ങളിൽ നിന്നൊക്കെ അന്വേഷണം ഉണ്ട് വരും നമുക്ക് ഇവിടെ അടക്കാം ഒരു മരമുള്ളവർക്കൊന്നും ഇത് ആവശ്യം വരും ഇതൊരു വരുമാന ആക്കിയവർക്ക് ഇത് അത്യാവശ്യം തന്നെ ജോലിഭാരം കുറയ്ക്കാം ജോലിക്കാരെ കുറയ്ക്കാൻ മാത്രമല്ല ഒന്നാമത് നമ്മൾ തെങ്ങ് കയറാൻ ആളിനെ കിട്ടും കുറച്ചുകൂടെ സ്കില്ല് വേണ്ട അത് തന്നെ അത് ഇച്ചിരി കൂടെ വണ്ണം കുറഞ്ഞ മരവും റിസ്ക് റിസ്ക് കൂടുതലാണ് ശരി ശരി ശരി ഓക്കെ താങ്ക് യു അപ്പോൾ ഇതെന്താണ് ഇത് നമ്മൾ ഈ പശു വളർത്തുകാർക്ക് നല്ല രസമാണ് അതായത് നിന്നുകൊണ്ട് പോച്ചെത്ത ഓക്കെ അതായത് ഒരു ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു വശത്തിലുണ്ടാക്കിയത് ഇടത്ത് സൈഡ് നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത് ഇത് വലതുകാർക്ക് ഇത് പറ്റത്തില്ല വലത് വശമുള്ളവർക്ക് ആ ബ്ലേഡ് തിരിച്ചു വെക്കാനും പറ്റത്തില്ല ആ ഒരു അരമണിക്കൂർ കൊണ്ട് രണ്ടോ മൂന്നോ നാലോ ചാക്ക് പോച്ചാരൊക്കെ ചെത്തിയെടുക്കും പിന്നെ അതുപോലെ നമ്മൾ നിന്ന് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ആയാസം ആയാസം വരത്തില്ല നടുവളക്കണ്ട നടുവളക്കണ്ട ഇരുന്ന് ചെത്തുക വേണ്ട പിന്നെ പാമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ട കയ്യിലോട്ട് ആ അങ്ങനെ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതും കൂടെ മനസ്സിലാവും ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് എർഗണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ശാഖ തന്നെയാണ് പക്ഷെ ഇതൊന്നും നമ്മുടെ തലക്കൂടെ ഓടില്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണിൽ വേലയെടുക്കുന്ന അല്ലെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ തലയിൽ ഇതൊക്കെ ഉണ്ടാവും നമ്മൾ പാഠപുസ്തകം പഠിച്ച് കമ്പ്യൂട്ടറിലും കളിച്ചുകൊണ്ടിരുന്നാലൊന്നും ഇത് ചെയ്യത്തില്ല നമ്മൾ തിയറിയും കാര്യങ്ങളൊക്കെ പറയും ഇതൊന്നും ഇതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ സംഗതി ഇവിടുന്ന് തന്നെ വരണം ആ ആ ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് പ്രയാണം ചെയ്യുന്നൊരു ഒരു കാര്യമാണ് അരിവാൾ ഒഴിവാക്കാം അരിവാൾ ഒഴിവാക്കാന്ന് വെച്ചാൽ പുല്ലും പോച്ചും എല്ലാം നമുക്ക് ചെത്തി മാറ്റാം എനിക്കിവിടെ ആലയുണ്ടല്ലോ ഓക്കെ എനിക്കിവിടെ നമുക്കൊന്ന് കണ്ടല്ലോ അല്ല ഇതൊരു ഡ്രിൽ പവയുടെ ഇതാണ് ഇതൊരു മറ്റേ ഡ്രില്ല് വെച്ചാണ് ഉണ്ടാക്കിയത് ഓക്കെ ഓക്കെ മറ്റേ ബാറ്ററി റീചാർജ് ചെയ്ത് ഉപയോഗിക്കണം ഓക്കെ ഓക്കെ സപ്ലൈ കൊടുത്തിട്ട് നമുക്ക് അയ്യത്തൊന്നും പറ്റില്ല നമ്മുടെ വീട്ടാവശ്യങ്ങളുടെ വിറക് ചെറിയ കഷ്ണമാക്കിക്കൊണ്ട് ഒരു വലിയ ചെയിൻസോ നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ ഞാൻ നമ്മൾ അതൊക്കെ ആവുന്നുണ്ട് സുഖമായിട്ട് ഓക്കെ നമുക്ക് വിറകുകളെ മുറിച്ചെടുക്കാം പക്ഷേ ജീവിതം എങ്ങനെ ഫാസ്റ്റ് ആക്കാൻ പറ്റും അങ്ങനെയുള്ള ഇതേ ചെറിയ ചെറിയ ഉപകരണങ്ങൾ ഓക്കെ ഒരു കാറോ ബോട്ടോ അങ്ങനെ എന്താണ് അങ്ങനെ ഒരു ഒരു ആശയം വരാൻ കാര്യം എന്താണ് ഇവിടെ ഞാനിപ്പോൾ ഇവിടെ പുഞ്ചയിടയിൽ താമസിക്കുന്ന ഇപ്പോൾ ഇതിന് ഇതുകൊണ്ട് എനിക്കൊരു ആവശ്യം എന്ന് വെച്ചാൽ ബോട്ട് കൊണ്ട് എനിക്ക് അക്കറൊക്കെ ഒന്ന് വീശാൻ പോകാനൊക്കെ ഓക്കെ ഓക്കെ അത് തന്നെയല്ല പിന്നെ നമ്മുടെ കേരളം പഴയതുപോലെ അല്ല ഇനി വെള്ളപ്പൊക്കത്തിൻ്റെ നാടാണ് നമ്മൾ നീന്തൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ബോട്ട് കയ്യിൽ വേണം പ്രത്യേകിച്ച് ഈ ഭാഗങ്ങൾ ഇങ്ങനെ ഇതൊരു അപ്പർക്കുട്ടനാണ് മേഖലയാണ് ഓക്കെ ഓക്കെ വെള്ളം കയറും ആറുമാസം കൊണ്ട് വെള്ളം ഉണ്ട് ഇവിടെ ഒരു ക്ലാസിക് ലുക്കാണ് കഴിക്കണ പറ്റിയടാ കഴിക്കണ പറ്റിയെന്ന് ഏ അതെങ്ങനെ പൊട്ടിയെന്നുള്ളതാണ് വീണു എവിടുന്ന് വീണു ആ എന്ത് കളി കളിക്കുന്നത് ഓക്കെ മെസ്സി ഫാനാണോ എന്നാ ഞാൻ പടങ്ങി ഒന്നാമത് ഞാൻ പെടൽക്കാരൻ്റെ ഗുണം ഞാൻ പറയാം നമ്മൾ പെടൽക്കാരനെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ മലയാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടിച്ചു കയറ്റുന്ന ആൾക്കാർ അതായത് രാവിലെ പഴഞ്ചോറ് മുതൽ തുടങ്ങും <laughs> അറിയാമല്ലോ ചോറ് ഉച്ചയ്ക്ക് ചോറ് അല്ലെ ദോശ ഇഡലി ഇത് പത്ത് പക്ഷേ നമ്മൾ ചെയ്യാത്ത ഒറ്റ കാര്യം എക്സസൈസ് എക്സസൈസ് ചെയ്യില്ല ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഇതേണ്ടേ രണ്ട് ഗിയറുള്ളൊരു പെടൽക്കാറാണ് ഇതുണ്ടല്ലോ ഇത് രണ്ട് ഗിയറുള്ളൊരു പെടൽക്കാർ ഓക്കെ ഇത് നമുക്ക് സാധാരണ രീതിയിൽ പ്രായമുള്ള സ്ത്രീകളൊന്നും സൈക്കിൾ കിട്ടാൻ സാധ്യതയില്ല പക്ഷേ ഇതേലത്തെ ഒരു വാഹനം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കടയിൽ പോവുക ചന്തയിൽ പോവുക ചെയ്യുമ്പോഴേ അല്ല ടു ഇൻ വൺ എന്ന് പറയുന്നല്ലോ സാധനവും മേടിക്കാം നമ്മുടെ ശരീരത്തിന് ശകലം കൊളസ്ട്രോൾ എന്ന് പറഞ്ഞത് വീഴുമെന്നുള്ള പേടിയും വേണ്ട ആ വേണ്ട ഫോർ വീലർ ആയതുകൊണ്ട് അങ്ങനെയും പേടിക്കണ്ട പിന്നെ ചവിട്ടാണ് ചവിട്ടും പറഞ്ഞാൽ നമ്മൾ ശരീരം മുഴുവൻ അനങ്ങുമല്ലോ ഒരു എക്സസൈസ് ആകുമെന്ന് കുട്ടി അതൊരു എക്സസൈസ് മെഷീനായിട്ട് കൂട്ടിയാൽ നമ്മൾ പുറത്തൊരു എക്സസൈസ് മെഷീൻ മേടിച്ചാൽ തന്നെ പത്ത് അമ്പതിനായിരം അറുപതിനായിരം രൂപ ഓക്കെ ഇത് എന്തോ ചിലവായി മൊത്തം കൂടെ ഇതിപ്പോൾ എനിക്ക് യഥാർത്ഥ പണിക്കൂലി ഒന്നും കൂട്ടാതെ തന്നെ നല്ലവണ്ണം പൈസ കിട്ടും പത്ത് മുപ്പത് രൂപ ആയിട്ട് ഓക്കെ ഞാൻ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ലൈറ്റ് കാര്യങ്ങളും അതുമല്ല തുടക്കത്തിൽ ഒരു സാധനം വർക്ക് ചെയ്തെടുത്ത് വരുമ്പോൾ എന്തായാലും അതിൻ്റെ കോസ്റ്റ് വ്യത്യാസം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇങ്ങനെ ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാനുള്ള ഇതുണ്ടോ എന്തെങ്കിലും അനുഭവമായിട്ട് എന്തെങ്കിലും മറുപടി കിട്ടിയോ സർക്കാർ ലെവലിലേക്ക് അങ്ങനെ സ്കീമിലെ കാര്യമല്ല എണ്ണാമതിക്ക് പോലും തരാന കാര്യമാണ് പിന്നെ മെക്കാനിക്കൽ ബിൽഡിംഗ് നമ്മൾ ചെയ്യുന്നെങ്കിലും എന്താ ഈ സാധനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ എന്തെങ്കിലും കാരണം എന്തെങ്കിലും ഉണ്ടോ അതോ നമുക്കൊരു ഗോഡ് ഫാദർ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ പുറകിൽ മുമ്പോട്ട് നയിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ എത്രയോ നാലാം ക്ലാസ് വരെ പഠിച്ച ജോർജ് കുട്ടിയാണ് മറ്റേ മറ്റേ അത് പക്ഷേ ക്രിമിനൽ സ്വഭാവമാണെങ്കിലും ബുദ്ധിശക്തിയുടെ കാര്യം വന്നിട്ട് കാര്യമില്ല പക്ഷെ അത് തന്നെയല്ലേ നമ്മൾ പറയുന്നത് വേദാങ്കള ക്ലാസ് പഠിച്ച് എഡിസൺ ചിലപ്പോൾ നമ്മളെ കോട്ടയം ജില്ലയിൽ ജനിച്ച ആളായിരുന്നെങ്കിൽ ഒരു കാലത്തും രക്ഷപ്പെടത്തില്ല അറിയത്തില്ല പ്രതിഭകളെ പ്രതിഭകളെ അംഗീകരിക്കാൻ മലയാളികൾ പ്രതിഭകളെ അംഗീകരിക്കുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം അത്രയേ ഉള്ളൂ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളൊക്കെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കണം അല്ലാതെ ഞാൻ മുമ്പേ പറഞ്ഞാലേ പോലെ Thank you. പിന്നെ കൂടുതൽ ഇത് അത്തരം വാഹനങ്ങളെ കൊണ്ടുവരാൻ സമ്മതിക്കാത്ത കുറേ ആൾക്കാരുണ്ട് കാരണം അത് ഇവിടുത്തെ കോപ്പറേറ്റീവുകളൊക്കെ വേണമെങ്കിൽ നമുക്ക് വരാം ഓയിൽ കമ്പനിക്കാർ വാഹന നിർമ്മാതാക്കളെ അവരൊന്നും പ്രൊമോട്ട് ചെയ്യത്തില്ല പക്ഷേ നമ്മുടെ അയൽ നമ്മൾ അസൂയപ്പെടുന്ന നമ്മുടെ അയൽ ചൈന ജപ്പാൻ കൊറിയ പോലുള്ള രാജ്യങ്ങളിലെല്ലാം നമ്മളിപ്പോൾ ഒരു അവരുടെ ഒരു മെയിൻ നഗരത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സൈക്കിളുകൾ മുരുക പാർട്ടി കിടുക Thank you. ഒരു വരവൂടെ വരേണ്ടി വരും നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി